ഏതെടുത്താലും നാൽപ്പത്തൊമ്പത് രൂപ ആദായ വിൽപ്പനയാണ് ഷേക്സിനും ബോഗേഴ്സിനും സാൻഡ്വിച്ചസിനും എന്ന് വേണ്ട അവിൽ ബിൽക്കിന് വരെ നാൽപ്പത്തൊമ്പത് രൂപയാണ് എടപ്പള്ളി ലുലുവിനടുത്തുള്ള ഡെയിലി മീറ്റാണ് സ്ഥലം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഐസ്ക്രീമൊക്കെ ഇട്ട അവിൽ മിൽക്കും ബ്ലാക്ക് ഫോറസ്റ്റ് ഷേക്കുമാണ് നാൽപ്പത്തൊമ്പത് രൂപയുടെ ഐറ്റമാണ് എന്നൊരു പരിഗണന നിങ്ങൾ അതിന് കൊടുക്കണം കൊല്ലത്ത് നാൽപ്പത്തൊമ്പത് രൂപ ഒരു ലക്ഷറിയാണ് എന്നാലും എറണാകുളംകാർക്ക് ഇതൊരു ലോട്ടറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട like share and follow Kollam foodies positive vibes only